എല്ലാ കൂട്ടുകാർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നാലാം ക്ലാസ്സിൻ്റെ മാത്സ് ഒന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി പത്തൊമ്പതാമത്തെ പേജ് എടുക്കുക അവിടെ പുരസ്കാരവും വർഷവും എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ അവാർഡ് ആൻഡ് ഇയർ കണ്ടോ ഈ ഒരു പോർഷൻ എടുത്തേ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരുടെ പേരുകൾ വർഷക്രമത്തിൽ നൽകിയിരിക്കുന്നു വർഷങ്ങൾ തുടർച്ചയായി എഴുതി പൂർത്തിയാക്കുക എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് the list shows the name of writers who got Ezhuthachan award in various year write the years in order years ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ എത്രയാണ് ഇയർ തന്നിരിക്കുന്നത് ആ thousand nine hundred and ninety three ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ തുടർച്ചയായി ഇയേഴ്സ് എഴുതാനല്ലേ പറഞ്ഞത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണ് ചെയ്യുക നെക്സ്റ്റ് ആ തുടർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ തുടർച്ച എത്രയാണ് തുടർച്ചയായത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി വണ്ണ് കൂട്ടി നോക്കിയാൽ മതി അല്ലേ അപ്പോൾ നോക്കിക്കേ അടുത്തത് ഏത് നമ്പറായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ബാലാമണി അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് അടുത്ത ഡോക്ടർ കെ എം ജോർജിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് നെക്സ്റ്റ് ഇയറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അല്ലേ ഇനി പൊൻകുന്നം വർക്കിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇനി എം പി അപ്പന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇനി കെ പി നാരായണൻ പിഷാരടിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇനി പാല നാരായണൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം നമുക്കിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നമുക്ക് എഴുതാനായിട്ട് സാധിച്ചു അതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ ചില കൂട്ടുകാർക്ക് എഴുതാനായിട്ട് പറ്റാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ കൂടെ നെക്സ്റ്റ് സംഖ്യ തൊട്ടടുത്തുള്ള സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുക വണ്ണ് കൂട്ടി നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒൻപതും ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം വീണ്ടും ഒൻപതും ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം വീണ്ടും ഒൻപത് ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ഒന്നും ഒന്നും രണ്ട് കണ്ടോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പാല നാരായണൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വർഷം എന്ന് പറയുന്നത് ടു തൗസൻഡ് ആണ് അപ്പോൾ ഇനി ഒ വി വിജയന് കിട്ടിയതോ ടു തൗസൻഡ് വൺ അല്ലേ ഒന്നൊന്ന് കൂട്ടി കൂട്ടി അടുത്തടുത്തടുത്ത വർഷങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നൊന്ന് കൂട്ടി കൂട്ടി അങ്ങോട്ട് എഴുതിയാൽ മതി ഇനി കമലാ കിട്ടിയതോ ടു തൗസൻഡ് ടു അതുപോലെ ടി പത്മനാഭൻ അദ്ദേഹത്തിന് കിട്ടിയത് എപ്പോഴാണ് ടു തൗസൻഡ് ത്രീ അതുപോലെ സുകുമാരൻ അഴീക്കോടിന് കിട്ടിയത് two thousand four S Guptan നായർക്ക് കിട്ടിയത് ടു തൗസൻഡ് ഫൈവ് ഇനി കോവിലൻ കോവിലന് കിട്ടിയത് ടു തൗസൻഡ് സിക്സ് അല്ലേ ഇനി ഒ എൻ വി കുറിപ്പിന് കിട്ടിയത് two thousand seven Akkitham Achuthan നമ്പൂതിരിക്ക് കിട്ടിയത് തൗസൻഡ് എയ്റ്റ് സുഗതകുമാരിക്ക് കിട്ടിയത് two thousand nine doctor M ലീലാവതിക്ക് കിട്ടിയത് ടു തൗസൻഡ് ടെൻ അവിടെയും നമ്മളൊന്ന് കൂട്ടി നോക്കണം കേട്ടോ ടു തൗസൻഡ് ടെൻ ഇനി എം ടി വാ വാസുദേവൻ നായർക്ക് കിട്ടിയത് ടു തൗസൻഡ് ലവൺ ഇനി അട്ടൂർ രവിവർമ്മയ്ക്ക് കിട്ടിയത് ടു തൗസൻഡ് ട്വൽവ് ഇനി പ്രൊഫസർ എം കെ സനുവിന് കിട്ടിയത് two thousand thirteen Vishnu Narayanan നമ്പൂതിരിക്ക് കിട്ടിയത് ടു തൗസൻഡ് ഫോർട്ടീൻ മനസ്സിലായോ ഇനി പ്രവേശന നമ്പർ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് നോക്കേണ്ടത് നോക്കിക്കേ പ്രവേശന നമ്പർ അഡ്മിഷൻ നമ്പർ മീനു മീനുവിനും കൂട്ടുകാർക്കും പുതിയ സ്കൂളിൽ തുടർച്ചയായ പ്രവേശന നമ്പറാണ് ലഭിച്ചത് നമ്പർ എഴുതി പട്ടിക പൂർത്തിയാക്കുക admission number in the new school Meenu and her friends were given consecutive admission numbers write the numbers and complete the table എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ അഡ്മിഷൻ നമ്പറാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ മീനുവിന് മൂവായിരത്തി എട്ട് ത്രീ തൗസൻഡ് എയ്റ്റാണ് ആണ് അഡ്മിഷൻ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത് അതുപോലെ ജസ്നയ്ക്ക് തൊട്ടടുത്തുള്ള നമ്പറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം മൂവായിരത്തി എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ ത്രീ തൗസൻഡ് നയൻ എന്ന് കിട്ടും അല്ലേ ഇനി അടുത്ത് രമ്യയ്ക്ക് കിട്ടിയ അഡ്മിഷൻ നമ്പർ അപ്പോൾ മൂവായിരത്തി പത്ത് എന്ന് കിട്ടും ഒന്ന് കൂട്ടുമ്പോൾ ഇനി അടുത്തത് മൂവായിരത്തി പതിനൊന്ന് അപർണയുടെ നമ്പർ മൂവായിരത്തി പതിനൊന്ന് ഷംനയുടെ നമ്പർ മൂവായിരത്തി പന്ത്രണ്ട് മായയുടെ നമ്പർ മൂവായിരത്തി പതിമൂന്ന് ഓക്കെ മനസ്സിലായോ after them twenty more childrens joined what is the admission number of the last one എന്താണ് പിന്നീട് ഇരുപത് പേർ കൂടി ഇതേ സ്കൂളിൽ ചേർന്നു അവസാനം ചേർന്ന കുട്ടിയുടെ പ്രവേശന നമ്പർ എത്രയായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ പ്രവേശന നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരത്തി പതിമൂന്നാണ് അപ്പോൾ നമ്മൾ അതിവിടെ എഴുതുന്നു മൂവായിരത്തി പതിമൂന്ന് എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ അതിന് ശേഷം വന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ എത്ര ഡിജിറ്റാണുള്ളത് രണ്ട് ഡിജിറ്റ് അപ്പോൾ നമ്മൾ ഇവിടെയും രണ്ട് ഡിജിറ്റ് എടുക്കുക അവിടെയാണ് ട്വൻറ്റി എഴുതുക കണ്ടോ ഇനി ഇതിനെ രണ്ടിനെയും കൂട്ടുക മൂന്നും പൂജ്യവും മൂന്ന് രണ്ടും ഒന്നും മൂന്ന് പൂജ്യം മൂന്ന് അപ്പം മൂവായിരത്തി മുപ്പത്തി മൂന്ന് ആ ലാസ്റ്റ് വരുന്ന കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ after one month the last admission number was three thousand forty nine how many new students joined അപ്പോൾ നേരത്തെ അതുപോലെ നോക്കിക്കേ നേരത്തെ ചേർന്ന കുട്ടികളുടെ എണ്ണം ആകെ എത്ര ഉണ്ടായിരുന്നു മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് ഒരു മാസത്തിന് ശേഷം പ്രവേശന നമ്പർ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് ആയി എങ്കിൽ വീണ്ടും എത്ര കുട്ടികൾ ചേർന്നു ഒരു മാസത്തിന് ശേഷം ചേർന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ് മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് അപ്പം നേരത്തെയുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ് മൂവായിരത്തി മുപ്പത്തി മൂന്ന് ഇപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ് അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വലിയ സംഖ്യയിൽ നിന്നുമാണ് ചെറിയ സംഖ്യ അപ്പോൾ ഡിഫറെൻ്റ് കാണാൻ ഇനി ഇനി ബാക്കി എത്ര കുട്ടികൾ ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ മൂവായിരത്തി മുപ്പത്തി മൂന്നിനേക്കാൾ കൂടുതലാണല്ലോ മൂവായിരത്തി നാൽപ്പത്തൊമ്പത് അപ്പോൾ അത് ആദ്യം എഴുതുക മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് മൈനസ് ഈ ഇതുവരെ ചേർന്ന കുട്ടികളുടെ എണ്ണം കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ മൂവായിരത്തി മുപ്പത്തി മൂന്ന് മൈനസ് ചെയ്യുക ഒൻപതിൽ നിന്നും മൂന്ന് പോയാൽ ആറ് പിന്നെ ഇവിടെ നാലാണ് നാലിൽ നിന്നും മൂന്ന് പോയാൽ ഒന്ന് പൂജ്യം മൂന്ന് മൂന്നും മൂന്നിൽ നിന്ന് മൂന്ന് പോയാൽ പൂജ്യം അപ്പോൾ പിന്നീട് ഒരു മാസത്തിന് ശേഷം ചേർന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനാറാണ് മനസ്സിലായോ ഇനി നമുക്ക് ഈ ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് നോക്കേണ്ടത് ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് കളി നടന്ന വർഷങ്ങൾ ക്രമത്തിൽ എഴുതി പട്ടിക പൂർത്തിയാക്കുക world cup foot football world cup football tournament is held every four years write in order the year in which the tournament was held ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന ഈ ഒരു വർഷമാണ് അപ്പോൾ നമുക്കിവിടെ വർഷങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ വർഷം ക്രമപ്പെടുത്തി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നോക്കിക്കേ നമുക്കിവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്ന ഈ ഒരു നമ്പർ തന്നിട്ടുണ്ട് തൊട്ട് മുൻപിലുള്ള ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നും എന്ത് ചെയ്യണം ആ ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് ടൂർണമെൻറ്റ് നടക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മുൻപുള്ള വർഷം കണ്ടുപിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്നും എന്ത് ചെയ്താൽ മതി നാല് മൈനസ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് പൂജ്യത്തിൽ നിന്ന് നാല് കുറയ്ക്കാനായിട്ട് സാധിക്കില്ല അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം ഒൻപതിൽ നിന്നും ഒന്ന് കട എടുക്കുക കട എടുക്കുമ്പോൾ ഇവിടെ എത്രയായി പത്തായി ഇത് എത്രയായി എട്ടായി അല്ലേ അപ്പം ഇനി ഈ പത്തിൽ നിന്നും വേണം നാല് മൈനസ് ചെയ്യാൻ പത്തിൽ നിന്നും നാല് മൈനസ് ചെയ്താൽ ആറ് ഈ എട്ട് അതുപോലെ എടുത്ത് എഴുതുക ഇവിടെ നയൻ അതുപോലെ എഴുതുക വൺ അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഏത് നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മനസ്സിലായോ ഇനി ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിന്നും വീണ്ടും നമ്മൾ മുകളിലുള്ള സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൈനസ് എന്ത് ചെയ്യണം നാല് വീണ്ടും മൈനസ് ചെയ്ത് നോക്കുക അപ്പോൾ ആറിൽ നിന്നും നാല് പോയാൽ എത്രയാണ് രണ്ട് ഈ എട്ട് അതുപോലെ എടുത്തെഴുതുക ഈ ഒൻപത് അതുപോലെ എടുത്തെഴുതുക വൺ അതുപോലെ എടുത്തെഴുതുക അപ്പോൾ ഇവിടെ ഉള്ള നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ഒരു കോളം കൂടിയുണ്ട് മുകളിലുള്ള ഒരു കോളം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി നാല് വർഷത്തെ മൈനസ് ചെയ്യണം എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മൈനസ് നാല് ഇനി വീണ്ടും ഇവിടെ നമുക്ക് രണ്ടിൽ നിന്നും നാല് മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല അത് കാരണം ഈ എട്ടിൽ നിന്നും ഇവിടെ ഒന്ന് കടം എടുക്കുക അപ്പോൾ എട്ട് എന്ന് പറയുന്നത് ഏഴായി ഇതെന്തായി പന്ത്രണ്ടായി അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും നാല് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എട്ട് ഇനി ഈ ഏഴ് എന്ന് പറയുന്നത് അതുപോലെ എടുത്തെഴുതുക ഒൻപത് അതുപോലെ എഴുതുക വൺ അപ്പോൾ ഇവിടെ ഉള്ള നമ്പർ നമുക്ക് കണ്ടു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇനി നമ്മൾ കാണേണ്ടത് എന്താണ് ഇനി നമ്മൾ കാണേണ്ടത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തൊണ്ണൂറിൻ്റെ നെക്സ്റ്റ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കൂടെ നാല് കൂട്ടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ കൂടെ നാല് കൂട്ടുക അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് വരും മനസ്സിലായോ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അതായത് തൊണ്ണൂറ്റി നാലിൻ്റെ കൂടെ വീണ്ടും ഒരു നാല് നമ്മൾ കൂട്ടുമ്പോൾ എത്രയായി നാല് നാലും എട്ട് ആ എട്ട് ഇവിടെ വരും ഇനി ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൻ്റെ കൂടെ നാല് കൂട്ടുക അപ്പോൾ നോക്കിക്കേ എട്ട് നാലും പന്ത്രണ്ട് രണ്ട് ഒന്ന് ശിഷ്ടം ഒൻപത് ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ഒമ്പത് ഒന്നും വീണ്ടും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം രണ്ട് അപ്പോൾ അവിടെ എത്ര ഈ കുളത്തിൽ എത്രയാണ് നമ്മൾ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ട് ഇനി ഈ രണ്ടിൻ്റെ കൂടെ നാല് വീണ്ടും കൂട്ടുക ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ രണ്ടും നാലും ആറ് രണ്ടായിരത്തി ആറ് വീണ്ടും എന്ത് ചെയ്യണം ഈ രണ്ടായിരത്തി രണ്ടിൻ്റെ കൂടെ രണ്ടായിരത്തി രണ്ട് കൂട്ടണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് കൂട്ടണം നാല് ആറ് നാലും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ഒന്ന് പൂജ്യം രണ്ട് രണ്ടായിരത്തി പത്ത് ഇനി രണ്ടായിരത്തി പത്തിൻ്റെ കൂടെ വീണ്ടും നാല് കൂട്ടുമ്പോൾ എന്താണ് അതാ ഇവിടെ വീണ്ടും നമ്മൾ നാല് കൂട്ടുമ്പോൾ നാല് ഒന്ന് പൂജ്യം രണ്ട് രണ്ടായിരത്തി പതിനാല് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ നമ്പേഴ്സ് ക്രമമായി എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായോ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയംകാരും ഈ ഒരു കോളം ഫിൽ ചെയ്യുക ഓക്കെ ഇനി ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത മത്സരം നടക്കുന്നത് ഏത് വർഷമായിരിക്കും നമുക്ക് നേരത്തെ നമ്മൾ മത്സരങ്ങൾ നടത്തി അവസാനിച്ചത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അല്ലേ ഇപ്പം ഇനി അടുത്ത മത്സരം നടക്കുന്നത് ഏത് വർഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നാല് വർഷം കൂടുമ്പോഴല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനാലിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ മതി നാല് നാലും എട്ട് ഒന്ന് പൂജ്യം രണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലാണ് അടുത്ത മത്സരം നടക്കുന്നത് ഇനി ഇതേ രീതിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുമോ നടക്കുമോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ നമുക്ക് ഇപ്പോൾ മനസ്സിലായി രണ്ടായിരത്തി പതിനെട്ടാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ കൂടെ ഒരു നാല് നമുക്കൊന്ന് കൂട്ടി നോക്കാം രണ്ടായിരത്തി പതിനെട്ട് എട്ട് നാല് പന്ത്രണ്ട് രണ്ട് ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം രണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അടുത്ത മത്സരം നടക്കുക അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഒരു നാല് വർഷം കൂട്ടി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടും നാലും ആറ് രണ്ട് പൂജ്യം രണ്ട് അപ്പോൾ ഇനിയുള്ള മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ മത്സരം നടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുമോ ഇല്ല അപ്പം ഇവിടെ നമ്മൾ എഴുതണം ഇല്ല ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതുക നോ മനസ്സിലായോ അപ്പോൾ ഇവിടെ ഇവിടെ എത്രയാണ് എഴുതുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ ഓക്കെ ഇനി ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഒരു കാറിൻ്റെ നമ്പർ തുടർച്ചയായ നാലക്ക സംഖ്യകളാണ് ആദ്യത്തെയും അവസാനത്തെയും അക്കങ്ങളുടെ തുക ഒൻപത് ആയാൽ നമ്പർ കണ്ടുപിടിക്കാമോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ the digit in a cars number are four consecutive numbers the sum of the first and last digit is nine can you find the number അതായത് തുടർച്ചയായ സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് എത്ര ഡിജിറ്റ് ഉണ്ട് നാല് ഡിജിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് അതുപോലെ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതാം ഫോർ ഡിജിറ്റ് ആയിരിക്കണം അടുത്തടുത്തുള്ള സംഖ്യകൾ ആയിരിക്കണം പക്ഷെ കാറിൻ്റെ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ക്ലൂ കൂടി തന്നിട്ടുണ്ട് അതായത് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക ഒൻപത് എന്ന് ആൻസർ കിട്ടും ഇവിടെ നാലും ഒന്നും കൂട്ടുമ്പോൾ എത്രയാണ് അഞ്ചേ വരുന്നുള്ളൂ ഇവിടെ രണ്ടും അഞ്ചും കൂട്ടുമ്പോഴെത്രയാണ് ഏഴേ വരുന്നുള്ളൂ ഇവിടെ നോക്കിക്കേ ഇവിടത്തെ മൂന്നും ആറും അല്ലേ ആദ്യത്തെ സംഖ്യ മൂന്നും അവസാനത്തെ സംഖ്യ ആറാണ് ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആ നയൻ ഒൻപത് കിട്ടുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് three thousand four hundred and fifty six മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് കണ്ടോ ഒരു ഫണ്ണായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഇനി ഇവിടെ നമുക്ക് പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട് പ്ലേസ് വാല്യൂ സ്ഥാനവില അഞ്ചും പൂജ്യം എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ നാലക്ക സംഖ്യകൾ നമുക്കുണ്ടാക്കാം അയ്യായിരം ഇവിടെ അയ്യായിരം തന്നിട്ടുണ്ട് അയ്യായിരത്തി അഞ്ചും തന്നിട്ടുണ്ട് അഞ്ചും പൂജ്യം എന്ന് പറയുന്ന നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് അയ്യായിരത്തി അൻപത് നമുക്ക് എഴുതാം അത് കഴിഞ്ഞിട്ടോ അയ്യായിരത്തി അഞ്ഞൂറ്റി അയ്യായിരത്തി അഞ്ഞൂറ് എഴുതാം അപ്പോൾ നോക്കിക്കൊള്ളണേ ഇതൊരു നമ്പർ ഇതൊരു നമ്പർ ഇനി അയ്യായിരത്തി അൻപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ നമുക്ക് എഴുതാം അല്ലേ ഇനി അയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് എഴുതാം ഇനി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് എഴുതാം കാരണം അഞ്ചും പൂജ്യവും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എന്ന ഒരു നമ്പർ എഴുതാം ഇനി ഇവിടെ നോക്കിക്കേ ഈ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ചെറുതിൽ നിന്നും വലുതിലേക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ അത് തന്നെ ഇങ്ങോട്ടേക്ക് നിങ്ങൾ മാറ്റി എഴുതുക ഇനി ഇതിൽ സോറി ഇതിലേറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് ആ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് ആണ് ഇതിൽ ഇടത്തെ അറ്റത്തെ അഞ്ചിൻ്റെ സ്ഥാനവില എത്രയാണ് ഇത് ഇത് ഈ അഞ്ചിൻ്റെ സ്ഥാനം എത്രയാണ് ആയിരം അല്ലേ ഇപ്പം ഇംഗ്ലീഷ് മീഡിയംകാരും എഴുതിക്കൊള്ളണം തൗസൻഡ് ഈ അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് തൗസൻഡ് ആണ് പിന്നെ വലത്തെ അറ്റത്തെ അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ സ്ഥാനവില എത്രയാണ് ഒറ്റ ഒന്ന് അതുപോലെ ഇവിടെ എഴുതിക്കൊള്ളണം വൺസ് എന്ന് എഴുതണം ഇനി ഇവിടെ വീണ്ടും ഒരു ഫൺ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഞാനാര് ഹൂ ആം ഐ നോക്കിക്കേ എൻ്റെ നമ്പർ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയിൽ ആണ് ഇവിടെ ആയിരത്തി മുന്നൂറിന് ശേഷം വന്നാൽ മാത്രമേ ഒന്നും മൂന്നും എന്ന് നമുക്ക് എഴുതേണ്ടിയുള്ളൂ ഇവിടെ ബിറ്റ്വീൻ ആണ് ഇടയിലാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും തന്നെ ആയിരിക്കും ആയിരത്തി ഇരുന്നൂറ് എന്ന ആ നമ്പറും ആയിരത്തി മുന്നൂറിനിടയിലും വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഒന്നും രണ്ടും തന്നെ ആയിരിക്കും ഇനി ഇതിന് മുകളിൽ പോയാൽ മാത്രമേ ഒന്നും മൂന്നും വരുവുള്ളൂ അല്ലേ ഈ രണ്ട് സംഖ്യ വരികയുള്ളൂ അപ്പോൾ ആദ്യത്തെ രണ്ട് സംഖ്യ എന്ന് പറയുന്നത് ഒന്നും രണ്ടും തന്നെയാണ് ഇനി നമുക്ക് നോക്കാം ഇത് നാല് ഡിജിറ്റുള്ള ഒരു നമ്പറാണ് അല്ലേ നാല് ഡിജിറ്റുള്ള നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് ഇവിടെ പത്തിൻ്റെ സ്ഥാനത്ത് അപ്പോൾ ഇവിടെ രണ്ട് ഡിജിറ്റായി ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഡിജിറ്റാണ് രണ്ട് ഡിജിറ്റ് കണ്ടുപിടിക്കണം അതിലെ പത്തിൻ്റെ സ്ഥാനത്ത് മൂന്നാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാസ്റ്റ് വൺസിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയാണ് അതിന് ഇവിടെ ഒരു ലൂപ്പ് ഹോൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ സംഖ്യ അതായത് ഈ ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരട്ട സംഖ്യയാണ് അതും പോരാത്തത് കൊണ്ട് ഒരക്കം ആവർത്തിക്കുന്നുണ്ട് ഇവിടത്തെ ഒരക്കം അതായത് ഒന്നായിരിക്കാം രണ്ടായിരിക്കാം മൂന്നായിരിക്കാം ഇതിലേതോ ഒരു നമ്പർ ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ബുദ്ധി ഉപയോഗിച്ചേ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എന്ന് എഴുതാം പക്ഷേ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഖ്യ അതായത് ഈ ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇരട്ട സംഖ്യയായിരിക്കണം ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് ഒന്നാണ് വന്നിരിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് മൂന്ന് എന്ന് പറയുന്നതും ഒരു ഒറ്റ സംഖ്യയാണ് അപ്പോൾ ഈ ഒന്നും മൂന്നും എന്ന സംഖ്യ ഇവിടെ ആവർത്തിക്കുമോ ഇല്ല രണ്ടെന്ന് പറയുന്നത് ഇരട്ട സംഖ്യയാണ് ആ സംഖ്യ ഇട്ടാൽ മാത്രമേ ഈ ഫോർ ഡിജിറ്റ് നമ്പർ എന്താവുകയുള്ളൂ ഇരട്ട സംഖ്യ ആവുകയുള്ളൂ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മക്കൾക്ക് മനസ്സിലായോ മനസ്സിലായോ ഇനി ഇവിടെ വീണ്ടും ഒരു ഫൺ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്നെ കണ്ടെത്താമോ ക്യാൻ യു ഫൈൻഡ് മീ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു നാലക്ക സംഖ്യയാണ് ഞാനൊരു നാലക്ക സംഖ്യയാണ് ഞാനും എൻ്റെ രണ്ട് മടങ്ങും ചേർന്നാൽ ഞാൻ അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമുക്കറിയില്ല അതിൻ്റെ രണ്ട് മടങ്ങ് ആ ഞാനിനെ രണ്ട് മടങ്ങാക്കുക അതായത് ഒന്ന് ഒന്നിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടു ടു ആണ് അല്ലേ അതുപോലെ രണ്ടിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു ഇൻറ്റു ടു ഫോറാണ് അതുപോലെ ഏതോ ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങിനെ എന്ത് ചെയ്യണം രണ്ട് മടങ്ങും ചേർന്നാൽ ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടും അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു നാലക്ക നമ്പറാണ് എന്ന് മനസ്സിലായി ഏതോ ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങും കൂടി ചേർത്ത് കൂട്ടുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ നാലക്ക സംഖ്യ കിട്ടും അപ്പോൾ ഈ ഏറ്റവും വലിയ നാലക്ക സംഖ്യ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കുക I am a four digit number me and two times me together make the largest four digit number who am I നമുക്കറിയാം ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ എത്രയാണ് മക്കളെ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ആ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ അറിയിച്ചിരിക്കുന്ന നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഏതോ ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങ് നമുക്ക് നോക്കിക്കേ ഈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതല്ലേ നമുക്ക് കിട്ടേണ്ടത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് അതല്ലേ ഇവിടെ തന്നിരിക്കുന്ന എൻ ഞാനും എൻ്റെ രണ്ട് മടങ്ങും അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ രണ്ട് മടങ്ങ് എന്ന് പറയുന്നത് മൂന്നും മൂന്നും ആറ് അപ്പോൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഇതിനെ കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും വലിയ ലാർജസ്റ്റ് നമ്പർ കിട്ടില്ലേ ഫോർ ഡിജിറ്റ് നമ്പർ നാലക്ക നമ്പർ ഏറ്റവും വലിയ നാലക്ക നമ്പർ കിട്ടില്ലേ നോക്ക് ആറ് മൂന്ന് ഒൻപത് ആറ് മൂന്ന് ഒൻപത് ആറ് മൂന്ന് ഒൻപത് ആറ് മൂന്നും ഒൻപത് ഇനി ഇവിടെ ഒറ്റയും ഇരട്ടയും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഓഡ് ആൻഡ് ഈവൻ ഒന്നാമത്തെ ഇരട്ട സംഖ്യ രണ്ട് ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഒന്ന് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ രണ്ട് രണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് നാല് അതേപോലെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ ഒന്ന് മൂന്ന് അഞ്ച് അങ്ങനെയല്ലേ ഇനി നാലാമത്തെ ഇരട്ട സംഖ്യ നാലാമത്തെ ഇരട്ട സംഖ്യ എത്രയാണ് ഇവിടെ നോക്കിക്കുക ഒന്നാമത്തെ ഇരട്ട സംഖ്യ രണ്ട് രണ്ടാമത്തെ ഇരട്ട സംഖ്യ നാല് മൂന്നാമത്തെ ഇരട്ട സംഖ്യ ആറ് നാലാമത്തെ ഇരട്ട സംഖ്യ എട്ട് അപ്പോൾ നാലാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എട്ട് അതുപോലെ ഒന്നാമത്തെ ഒറ്റ സംഖ്യ ഒന്ന് രണ്ടാമത്തെ ഒറ്റ സംഖ്യ മൂന്ന് മൂന്നാമത്തെ ഒറ്റ സംഖ്യ അഞ്ച് നാലാമത്തെ ഒറ്റ സംഖ്യ ഏഴ് അല്ലേ അപ്പോൾ അത് ഇവിടെ എഴുതണം പത്താമത്തെ ഇരട്ട സംഖ്യ ഇരുപത് പത്താമത്തെ ഒറ്റ സംഖ്യയാണെങ്കിലോ പത്താമത്തെ ഒറ്റ സംഖ്യ പത്തൊൻപത് ഇനി അൻപതാമത്തെ ഇരട്ട സംഖ്യ അൻപതാമത്തെ ഇരട്ട സംഖ്യ ഇരുപത് അങ്ങനെയാണെങ്കിൽ അൻപതാമത്തെ ഒറ്റ സംഖ്യ തൊണ്ണൂറ്റി ഒൻപതാണ് വരിക നൂറാമത്തെ ഇരട്ട സംഖ്യ നൂറാമത്തെ ഇരട്ട സംഖ്യ ഇരുന്നൂറ് ഇപ്പം നാന്നൂറ് എന്നത് എത്രാമത്തെ ഇരട്ട സംഖ്യയാണ് ഇരുന്നൂറാമത്തെ ഇരട്ട സംഖ്യയാണ് നാന്നൂറ് അതുപോലെ ഇവിടെ first even number two first odd number എന്ന് പറയുന്നത് one second even number four second odd number എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ഈവൻ നമ്പർ എത്രയാണ് eight fourth odd number seven ആണ് ഇനി ടെൻത്ത് ഈവൻ നമ്പർ ട്വൻറ്റി ആണ് എങ്കിൽ ടെൻത്ത് ഓഡ് നമ്പർ എത്രയാണ് പത്തൊൻപത് നയൻറ്റീൻ അതുപോലെ ഫിഫ്റ്റീൻത് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് ഫിഫ്റ്റീൻത് ഓഡ് നമ്പർ എന്ന് പറയുന്നത് നയൻറ്റി നയൺ ആണ് ഇനി ഹൺഡ്രഡ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് അങ്ങനെയാണെങ്കിൽ four hundred is dash even number four hundred എന്ന് പറയുന്നത് എത്രാമത്തെ ഈവൻ നമ്പറാണ് ടു ഹൺഡ്രഡ് ൻ്റെ ഈവൻ നമ്പറാണ് ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ശരിയും തെറ്റും എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഒരു ഗ്രൂപ്പിലെ കുട്ടികൾ എഴുതിക്കൊണ്ടുവന്ന തുടർച്ചയായ എണ്ണൽ സംഖ്യ പാറ്റേണുകൾ അധ്യാപിക ബോർഡിൽ എഴുതിയിട്ടുണ്ട് പാറ്റേണുകളിൽ ശരിയായതും തെറ്റായതും കണ്ടെത്തി തിരുത്തി തെറ്റ് തിരുത്തി പൂർത്തിയാക്കുക a group of children wrote down some sets of consecutive numbers and the teacher copied these to the black board find the right and wrong pattern some of these are wrong find and correct the ഇവിടെ എന്താണ് നടക്കുന്നത് കുട്ടികൾ എഴുതിയ പാറ്റേൺ ആണ് കുട്ടികളാണ് എഴുതിയത് അതുകൊണ്ട് തന്നെ അതിൽ ചില കറക്ഷൻസ് ഉണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടുത്തെ ഫസ്റ്റ് ലൈൻ അപ്പോൾ ഇത് ഇത് കറക്റ്റ് ചെയ്ത് എഴുതുന്ന തെറ്റിയവ ശരിയാക്കി എഴുതുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ ഈ ഒരു കോളത്തിലാണ് എഴുതേണ്ടത് കറക്റ്റായിട്ടുള്ള പാറ്റേൺ അത് ഈ ശരിയായവയുടെ കോളത്തിലാണ് എഴുതേണ്ടത് നിങ്ങൾ എഴുതിക്കൊള്ളണം ഇവിടെ നോക്കിക്കേ ആദ്യത്തെ ലൈനിൽ thousand seven thousand eight thousand nine അത് കഴിഞ്ഞ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് കുട്ടികൾ എഴുതിയിരിക്കുന്നത് ശരിയാണോ ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് അതായത് നയണുകളുടെ എൻഡ് വരുന്ന സമയത്ത് മിക്ക കുട്ടികൾക്കും കൺഫ്യൂഷൻ വരും അന്നേരം എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ആ ആ സംഖ്യ ആദ്യം എഴുതുക എന്നിട്ട് എന്ത് ചെയ്യണം നെക്സ്റ്റ് നമ്പർ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഉടൻ തന്നെ അതിൻ്റെ കൂടെ ഒരു വണ്ണ് ചേർക്കുക അപ്പോൾ നയൻ പ്ലസ് വൺ എത്രയാണ് ടെൻ ടെണ്ണും വൺ എന്ന് പറയുന്നത് ശിഷ്ടമാണ് ആ വൺ ഇവിടെ വരും നോക്കിക്കേ അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന തെറ്റല്ലേ തൗസൻഡ് ടെൻ അല്ലേ വരേണ്ടത് അപ്പോൾ കണ്ടോ അപ്പോൾ നിങ്ങൾ തെറ്റ് തിരുത്തി എങ്ങനെ എഴുതും തൗസൻഡ് ടെൻ ഇവിടെ ഇങ്ങനെ എഴുതിക്കൊള്ളണം തൗസൻഡ് ടെൻ പിന്നെ അതിൻ്റെ അടുത്തുള്ളത് തൗസൻഡ് ഇലവൻ തൗസൻഡ് ട്വൽവ് അങ്ങനെ എഴുതി പോകണം എവിടെ എഴുതണം ഈ തെറ്റിയവ തിരുത്തി എഴുതുന്ന ഈ ഒരു കോളത്തിൽ നിങ്ങളത് കറക്റ്റായിട്ട് എഴുതണം ഇനി രണ്ടാമത് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ two thousand six two thousand seven two thousand eight two thousand nine two thousand ten two thousand eleven അത് കറക്റ്റ് തന്നെയാണ് ടു തൗസൻഡ് നയൻ കഴിഞ്ഞിട്ട് ടു തൗസൻഡ് ടെണ്ണ് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതേപോലെ ഇവിടെ three thousand one hundred and seven മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് മൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കഴിഞ്ഞിട്ട് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം മൂവായിരത്തി ഒരുന്നൂറ്റി ഒൻപത് പ്ലസ് വൺ നോക്കിക്കേ ഒൻപത് ഒന്നും പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്നും രണ്ട് പൂജ്യം മൂന്ന് അപ്പോൾ മൂവായിരത്തി ഇരുപതാണ് ഇവിടെ വരേണ്ടത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നാലായിരം എന്ന് പറയുന്നത് തെറ്റാണ് അപ്പം നിങ്ങൾ എഴുതിക്കൊള്ളണം മൂവായിരത്തി ഇരുപത് മൂവായിരത്തി ഇരുപത്തി ഒന്ന് മൂവായിരത്തി ഇരുപത്തി രണ്ട് അങ്ങനെ തിരുത്തി എഴുതി ഈ കുളത്തിലോട്ട് എഴുതണം കേട്ടോ ഇനി അടുത്ത നോക്കിക്കേ thousand ninety seven thousand ninety eight thousand ninety nine two thousand കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ടു തൗസൻഡ് ആണോ നോക്കിക്കേ thousand ninety nine plus one nine plus one ten one balance nine plus one ten one balance one one ഇവിടെ വരുന്നത് എത്രയാണ് ടു തൗസൻഡ് അല്ല മറിച്ച് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് അപ്പം നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും വൺ തൗസൻഡ് അല്ല one thousand one hundred and one one thousand one hundred and one one thousand one hundred and two അങ്ങനെ പോവും കേട്ടോ ഇനി അടുത്തത് four thousand four hundred and forty seven four thousand four hundred and forty eight four thousand four hundred and forty nine four thousand fifty എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം four thousand four hundred and forty nine plus one നോക്കിക്കേ one balance four plus one five four four അപ്പോൾ four thousand four hundred and fifty ആണ് ഇവിടെ വരേണ്ടത് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ തൗസൻഡ് ഫിഫ്റ്റി എന്നാണ് എഴുതിയിരിക്കുന്നത് തെറ്റാണ് four thousand four hundred and fifty അപ്പം നെക്സ്റ്റ് എന്താണ് four thousand four hundred and fifty one four thousand four hundred and fifty two അങ്ങനെ വരും ഇനി അടുത്ത നോക്കിക്കേ six thousand six hundred and thirty six six thousand six hundred and thirty seven six thousand six hundred and thirty eight six thousand six hundred and thirty nine six thousand six hundred and forty തന്നെയാണ് തേർട്ടി നയൻ കഴിഞ്ഞാൽ ഫോർട്ടി പിന്നെ six thousand six hundred and forty one അത് കറക്റ്റാണ് അത് ശരിയായ കോളത്തിൽ എഴുതണം ഇനി eight thousand nine hundred and ninety five eight thousand nine hundred and ninety six eight thousand nine hundred and ninety seven eight thousand nine hundred and ninety eight eight thousand nine hundred and ninety nine അടുത്തത് എന്താണ് നോക്കിക്കാം നമുക്കൊന്ന് നോക്കാം eight thousand nine hundred and ninety nine plus one ഒന്ന് ശിഷ്ടം വീണ്ടും പൂജ്യം ഒന്ന് ശിഷ്ടം വീണ്ടും പൂജ്യം ഒന്ന് ശിഷ്ടം എട്ട് ഒന്നും ഒൻപത് നയൻ തൗസൻഡ് ആണ് വരുന്നത് ഇവിടെ നയൻ ഹൺ nine thousand nine hundred and ninety nine ആണ് ഇട്ടേക്കുന്നത് അത് തെറ്റാണ് അവിടെ വരേണ്ടത് നയൻ തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ അത് തെറ്റ് തിരുത്തി നിങ്ങൾ കുളത്തിൽ എഴുതിക്കോളുമല്ലോ ഇനി nine thousand nine ninety five nine thousand ninety six nine thousand ninety seven nine thousand ninety eight nine thousand ninety nine പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ തൗസൻഡ് ആണ് വന്നിരിക്കുന്നത് അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ nine thousand ninety nine plus one zero one zero one nine hundred and അല്ല നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇവിടെ വരേണ്ടത് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് വരേണ്ടത് ഇവിടെ ടെൻ തൗസൻഡ് എന്നിട്ടേക്കുന്ന തെറ്റാണ് അപ്പോൾ അത് നിങ്ങൾ തിരുത്തി ആ കോളങ്ങളിൽ എഴുതണം ഇംഗ്ലീഷ് മീഡിയംകാരും അത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ